മുണ്ടകം പാടത്തെ നാഥൻ കുഞ്ഞെ തകതാതെ മുണ്ടകം കൊയ്യുമ്പോൾ എവിടെയിരിക്കും തകതാതെ കട്ടിടേ കീഴിരിക്കും തകതാതെ കട്ടയുടയുമ്പോൾ എവിടെയിരിക്കും തകതാതെ അച്ഛൻ മടിമേലിരിക്കും ഞാനേ തകതാതെ അച്ഛൻ മരിക്കുമ്പോൾ അമ്മ മടിമേലിരുന്നുറങ്ങും തകതാതെ അമ്മ മരിക്കുമ്പോൾ എവിടെയിരിക്കും തകതാതെ കൊച്ചാങ്ങള മടിമേലിരുന്നുറങ്ങും തകതാതെ കൊച്ചാങ്ങള മരിക്കുമ്പോൾ എവിടെയിരിക്കും തകതാതെ നാത്തൂൻ മടിമേലിരുന്നുറങ്ങും തകതാതെ നാത്തൂൻ മരിക്കുമ്പോൾ എവിടെയിരിക്കും തകതാതെ എന്റെ വീതി പോലെ നാം കഴിയും തകതാതെ എന്റെ വീതി പോലെ നാം കഴിയും